കാർഷിക സർവകലാശാലയിലെ ഗവേഷകരെ കേരളത്തിലെ കൃഷിക്കാരുമായി ബന്ധിപ്പിക്കുന്ന ഒരു മുഖ്യ കണ്ണിയാണ് കമ്മ്യൂണിക്കേഷൻ സെന്റർ കർഷകർക്ക് പ്രയോജനപ്രദമായ പ്രസിദ്ധീകരണങ്ങൾ പുറത്തിറക്കുക മാധ്യമങ്ങളിലേക്ക് കാലിക പ്രാധാന്യമുള്ള കാർഷിക വാർത്തകളും ലേഖനങ്ങളും തയ്യാറാക്കി നൽകുക റേഡിയോ ദൂരദർശൻ തുടങ്ങിയ മാധ്യമങ്ങൾക്കായി കാർഷിക പരിപാടികൾ തയ്യാറാക്കുക പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുക വിജ്ഞാന വ്യാപന പ്രവർത്തകർക്ക് വേണ്ട സ്ലൈഡുകൾ ഫോട്ടോകൾ വീഡിയോകൾ തുടങ്ങിയവ നിർമ്മിക്കുക എന്നിവയാണ് ഈ സെന്ററിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ കർഷകർക്കുള്ള പുസ്തകങ്ങളും ബുള്ളറ്റിനുകളും മറ്റും പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രസിദ്ധീകരണ വിഭാഗം മലയാളത്തിലും ഇംഗ്ലീഷിലുമായി മുന്നൂറ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൃഷി മൃഗസംരക്ഷണം മത്സ്യകൃഷി ഉദ്യാനകൃഷി വനശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് ആധികാരിക ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയാണ് കാർഷിക സർവകലാശാലയുടെ കൽപ്പധേനു കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കൃഷി അനുബന്ധ മേഖലകളിലെ സാങ്കേതിക വിദ്യകളുടെ സംക്ഷിപ്ത രൂപമാണ് പാക്കേജ് ഓഫ് പ്രാക്ടീസസ് റെക്കമെൻഡേഷൻസ് എന്ന പുസ്തകം മലയാളത്തിൽ വിളപരിപാലന ശുപാർശകൾ എന്ന പേരിൽ ഇത് ലഭ്യമാണ് കാർഷിക സർവകലാശാലയുടെ ഗവേഷണ നേട്ടങ്ങൾ കർഷകരിൽ എത്തിക്കുന്നതിനുള്ള സംവിധാനമാണ് ഫാം അഡ്വൈസറി സർവീസ് ഗവേഷകരെ കർഷകരുമായി ബന്ധിപ്പിക്കുന്നതിന് സംസ്ഥാന തലത്തിൽ കാർഷിക സെമിനാറുകൾ സംഘടിപ്പിക്കുക കൃഷിസ്ഥലം സന്ദർശിച്ച് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക കൃഷിക്കാരിൽ നിന്നും ലഭിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി നൽകുക തുടങ്ങിയവയാണ് ഈ കേന്ദ്രത്തിന്റെ മുഖ്യ ചുമതലകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ ലിങ്ക് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാവുന്ന ലളിതവും ഉപയോക്തൃ സൗഹൃദവുമായ കാർഷിക മൊബൈൽ ആപ്ലിക്കേഷനാണ് ഫാം എക്സ്റ്റൻഷൻ മാനേജർ നൂറിലധികം വിളകളുടെ ശാസ്ത്രീയ ജൈവരാസ കൃഷി രീതികളും പരിചരണ മാർഗങ്ങളും ആപ്പിൽ ലഭ്യമാണ് കേരളത്തിലുടനീളം കൃഷി അനുബന്ധ മേഖലകളിൽ കാർഷിക സർവകലാശാലയുടെ സംഭാവനകൾ പ്രദർശിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമായി ഒട്ടേറെ പ്രദർശനങ്ങളിൽ സംഘാടകരായും പങ്കാളികളായും ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നു ഏകദേശം മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരം പ്രദർശനത്തിൽ സർവകലാശാല സമകാലിക ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃഷി അനുബന്ധ മേഖലകളിലെ സാങ്കേതിക വിദ്യകൾ വരുന്നു കാർഷിക സർവകലാശാലയുടെ പ്രവർത്തനങ്ങളും സേവനങ്ങളും കർഷക സമൂഹത്തിന് ലഭ്യമാക്കുന്നതിൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ പ്രധാന പങ്ക് വഹിക്കുന്നു Thank you.